ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സിലെ സം അതർ സംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട് പിന്നെ അതുമായിട്ട് ചേർന്നിട്ടുള്ള ഈ രണ്ട് ഈ കണക്കുകളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതൊന്ന് നോക്കിക്കേ എന്താണ് a trade bought and electric electric iron four thousand two hundred rupees he wants twelve percent profit on selling it എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു കച്ചവടക്കാരൻ പിന്നെ ഒരു ഇസ്തിരിപ്പെട്ടി വാങ്ങിച്ചു ഇലക്ട്രിക്കിൻ്റെ ഒരു ഇസ്തിരിപ്പെട്ടി വാങ്ങിച്ചു എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് ആ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് വാങ്ങിച്ചത് എന്നിട്ട് അത് എത്ര ശതമാനത്തിനാണ് വിറ്റത് ആ അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ് നമുക്ക് ലാഭമോ നഷ്ടമോ തന്നിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് കാണാനായിരുന്നു ഇതുവരെയുള്ള കണക്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് തന്ന കണക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പേഴ്സൻ്റ് തന്നിട്ടുണ്ട് നമ്മൾ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കണം എന്താണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് at what price should he sell it എത്ര രൂപയ്ക്കാണ് ഈ ഇസ്തിരിപ്പെട്ടി അദ്ദേഹം വിറ്റത് അല്ലെങ്കിൽ വിൽക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതിൽ തന്നിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ് ആദ്യം നമ്മൾ സ്റ്റെപ്പ് എഴുതേണ്ടത് എന്താണ് വാങ്ങിയ വിലയാണ് സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത് അല്ലേ ഇതിൻ്റെ വഴി എങ്ങനെയാണ് എഴുതേണ്ടത് ഇതിൽ നമുക്ക് വാങ്ങിയ വില തന്നിട്ടുണ്ട് വാങ്ങിയ വില എത്രയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് അപ്പോൾ ആ തൗസൻഡ് ടു ഹൺഡ്രഡ് നമ്മൾ ഇവിടെ എഴുതി പിന്നെ ഒന്നും കൂടി തന്നിട്ടുണ്ട് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് പ്രോഫിറ്റ് എത്ര പെർസെൻ്റ് ആണ് തന്നിരിക്കുന്നത് കണ്ടോ ട്വൽവ് പെർസെൻറ്റ് അപ്പം അത് എഴുതുക ട്വൽവ് പെർസെൻറ്റ് ഇതിൽ ഇതിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് വിറ്റ വില കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇനി എന്താ ചെയ്യേണ്ടത് ഈ തൗസൻഡ് ടു ഹൺഡ്രഡിനെ ഈ ട്വൽവ് പെർസെൻറ്റ് കൊണ്ട് നമ്മൾ ഇൻഡ്യൂ ചെയ്യണം ട്വൽവ് പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നൂറിൽ പന്ത്രണ്ട് അല്ലേ അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എങ്കിൽ മാത്രമേ നമുക്ക് ലാഭം എത്ര രൂപയാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ ലാഭം എത്ര രൂപയാണ് എന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ആ അയാൾ എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളത് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഈ രണ്ട് സീറോയെയും കട്ട് ചെയ്ത് കളയുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ ട്വൽവിനെയും ഈ ട്വൽവിനെയും ഇൻഡ്യൂ ചെയ്യും ഇൻഡ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാ കുട്ടികളും ഒരേ കഴിവുള്ള കുട്ടികളല്ല ചില കുട്ടികൾക്ക് കണക്ക് വേഗം മനസ്സിലാകും ചില കുട്ടികൾക്ക് കണക്ക് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പം ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് കണക്ക് തീരെയും മനസ്സിലാകാത്ത കുട്ടികളെയാണ് അപ്പം അവർക്ക് അവരെയും നമ്മളെപ്പോലെ മുൻഗണനയിൽ എത്തിക്കണം അല്ലേ എല്ലാ കുട്ടികൾക്കും ചില മിക്ക കുട്ടികളിലും ഞാൻ കാണുന്നത് കണക്കെന്ന് പറയുന്ന ഒരു വിഷയം തന്നെ അവർക്ക് ഒരു അരോചകമാണ് അത് പഠിക്കാനായിട്ട് ഇഷ്ടമില്ല എൻ്റെ ചെറുപ്പത്തിൽ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കാരണം എന്താണ് ഇത്രയും രസകരമായി പഠിക്കാൻ പറ്റുമായിരുന്ന മാത്സ് ഞങ്ങളുടെയൊക്കെ ടീച്ചേഴ്സ് ഒരിക്കലും ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഒന്നുമല്ല പറഞ്ഞു തന്നത് അവരവർക്ക് മനസ്സിലായത് അവരുടേതായ ഒരു ശൈലിയിൽ പറഞ്ഞു തരുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലാവുമായിരുന്നില്ല പക്ഷെ ഇന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത്രയും രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റിനെ അരോചകമാക്കി മാറ്റിയത് ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞ തലമുറയാണ് അപ്പം ഞങ്ങളുടെ വരും തലമുറകൾ ഒരിക്കലും കണക്കിനെ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ സ്റ്റെപ്പും പറഞ്ഞു തന്നുകൊണ്ട് ഈ ക്ലാസ് എടുക്കുന്നത് ബോറടിക്കരുത് നിങ്ങളും എൻ്റെ കൂടെ സഹകരിക്കുക അപ്പോൾ നമുക്ക് ഈ ട്വൽവിന് ട്വൽവ് കൊണ്ട് ഇൻറ്റു ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഈ ട്വൽവ് ടു കൊണ്ട് ഈ രണ്ട് നമ്പേഴ്സിനെയും നമുക്ക് ഇൻറ്റു ചെയ്യണം അപ്പോൾ ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ ഇനി എന്ത് ചെയ്യണം ഈ വണ്ണിനെയും ടുവിനെയും ഇൻറ്റു ചെയ്യുക അപ്പോൾ വൺ ഇൻറ്റു ടു എത്രയാണ് ടു ഇനി നമ്മൾ ടെൻസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ കൊണ്ട് ഈ രണ്ട് സംഖ്യകളെയും ഇൻറ്റു ചെയ്യണം അങ്ങനെ ഇൻഡു ചെയ്യുമ്പോൾ നമ്മൾ ഈ ടെൻസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെ ഈ സംഖ്യയുമായിട്ട് ഇൻഡു ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഏത് ഭാഗത്താണ് എഴുതേണ്ടത് ടെൻസിൻ്റെ സ്ഥാനത്താണ് എഴുതേണ്ടത് അപ്പോൾ വൺ ഇൻറ്റു ടു എത്രയാണ് ടു വൺ ഇൻറ്റു വൺ എത്രയാണ് വൺ ഇനി ഇതിനെ നമുക്ക് പ്ലസ് ചെയ്യണം ഫോറ് ടു പ്ലസ് ടു എത്രയാണ് ഫോറ് വൺ കണ്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ആണ് നമുക്ക് കിട്ടിയ ആൻസർ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് ഈ ലാഭം വാങ്ങിയ വിലയുമായി കൂട്ടാം അല്ലേ അപ്പോൾ വാങ്ങിയ വില എത്രയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വാങ്ങിയ വില ഈ വിലയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ലാഭത്തെ കൂട്ടണം അപ്പോഴല്ലേ വിറ്റത് എത്ര രൂപയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ കൂട്ടുമ്പോൾ നമുക്കറിയാം hundred and forty hundred and forty four ഇവിടെ ഫോറ് ഫോറ് ഹൺഡ്രഡ് ഇനി ഫോറ് സീറോയും ഫോറും കൂട്ടുമ്പോഴെത്രയാണ് ഫോർ സീറോയും ഫോറും കൂട്ടുമ്പോൾ ഫോർ വണ്ണും ടൂവും കൂട്ടുമ്പോഴെത്രയാണ് ത്രീ ഈ വണ്ണ് അതുപോലെ തന്നെ എടുത്ത് എഴുതുക അപ്പോൾ thousand three hundred and forty four ആണ് അയാൾ വിറ്റ വില മനസ്സിലായോ ഇത് മനസ്സിലായോ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ഇതിലും എളുപ്പമായ രീതിയിൽ നമുക്ക് ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഇത് ഇപ്പോൾ നമുക്ക് നഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ മൈനസ് ചെയ്ത് ഒക്കെ ഒരുപാട് നമ്മൾ കൺഫ്യൂഷൻ വരും ഉത്തരത്തിൽ നമുക്ക് കൺഫ്യൂഷൻ വരും അതില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും ലോസും വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം നൂറിൽ നൂറ് എന്ന സംഖ്യയുടെ കൂടെ പന്ത്രണ്ട് കൂട്ടുന്നു അങ്ങനെ നൂറ്റി പന്ത്രണ്ട് കിട്ടുന്നു ആ നൂറ്റി പന്ത്രണ്ടിനെ ഹൺഡ്രഡ് ബൈ നൂറ്റി പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് പന്ത്രണ്ടിനെ ഇൻറ്റു ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ആ കണക്ക് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ രണ്ട് സീറോയും തമ്മിൽ കട്ട് ചെയ്ത് പോവും ഇനി എത്രയാണുള്ളത് ഇവിടെ ഹൺഡ്രഡ് ആൻഡ് ട്വൽവിനെ ട്വൽവ് കൊണ്ട് ഇൻഡു ചെയ്യണം അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ട്വൽവിനെ ട്വൽവ് ട്വൽവ് കൊണ്ട് ഇൻഡു ചെയ്യുന്നതെന്ന് നോക്കിക്കേ ഹൺഡ്രഡ് ആൻഡ് ട്വൽവിനെ ട്വൽവ് കൊണ്ട് എങ്ങനെയാണ് ഇൻഡു ചെയ്യുന്നത് two into two four one into two two one into two two ഇനി ടെൻസിൻ്റെ സ്ഥാനത്തുള്ള വണ്ണ് കൊണ്ട് ഈ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവിനെ നമ്മൾ ഇൻഡ്യൂ ചെയ്യുകയാണ് പക്ഷേ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നായിരിക്കണം ടെൻസിൻ്റെ സ്ഥാനത്തായിരിക്കണം one into two two one into one one one into one എത്രയാണ് വൺ ഇനി നമ്മൾ ഇതിനെ പ്ലസ് ചെയ്യുക പ്ലസ് ചെയ്തേ four two into two plus four two into one plus three ആ നേരത്തെ കിട്ടിയ ആ സെയിം ആൻസർ അല്ലേ നമുക്കിവിടെ കിട്ടിയത് അപ്പം നേരത്തെ ചെയ്തതാണോ എളുപ്പം ഈ ചെയ്തതാണോ എളുപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിന് നമുക്കിത് കിട്ടി അല്ലേ അപ്പോൾ ഇതുപോലെ thousand three hundred and forty four അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ റെഡിയല്ലേ അപ്പോൾ നമുക്ക് കണക്ക് ചെയ്ത് തുടങ്ങാം ഈ ഈ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ നോക്കിക്കേ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് പ്രോഫിറ്റും ലോസിൻ്റെയും കോളം നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ കണക്ക് നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കിക്കേ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്തു പോവണം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് പതിനഞ്ച് പെർസെൻറ്റ് അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതാം നമുക്ക് മൂന്ന് സ്റ്റെപ്പാണ് എഴുതേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാ ആയിരത്തി അഞ്ഞൂറ് ലാഭം എത്രയാണ് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിൽ പതിനഞ്ച് അല്ലേ ഇനി എന്താണ് സെല്ലിംഗ് പ്രൈസ് നമുക്ക് കാണണം ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് സെല്ലിംഗ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് ഗുണിക്കണം ആയിരത്തി അഞ്ഞൂറ് ഗുണിക്കണം എന്താണ് നൂറ് ബൈ എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നൂറ് ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് നൂറ് പ്ലസ് പതിനഞ്ച് അല്ലേ ഇസിക്കൽ ടു എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ നൂറ്റി പതിനഞ്ച് കണ്ട അങ്ങനെയാണ് എഴുതിയെന്നും കണ്ട ഇനി എന്ത് ചെയ്യണം ഇനി നമുക്ക് ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പോവും ഇനി നൂറ്റി പതിനഞ്ചിനെ പതിനഞ്ച് കൊണ്ട് ഇൻറ്റു ചെയ്യണം നൂറ്റി പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് രണ്ട് ശിഷ്ടം ഒരഞ്ച് അഞ്ച് അഞ്ചും രണ്ടും ഏഴ് ഒരഞ്ച് അഞ്ച് കണ്ട ഇനി എന്ത് ചെയ്യണം ഒരഞ്ച് അഞ്ച് ഒരൊന്ന് ഒരൊന്ന് ഒന്ന് ഒരൊന്ന് ഒന്ന് ഇനി ഇത് തമ്മിൽ നമ്മൾ കൂട്ടണം അഞ്ച് ഏഴും അഞ്ചും എത്രയാണ് പന്ത്രണ്ട് രണ്ട് ഒന്ന് ശിഷ്ടം അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്നും ഏഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കണ്ട ഇതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇത് പ്രോഫിറ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രോഫിറ്റ് ആണോ എന്നെങ്ങനെ അറിയാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് തന്നെയല്ലേ കാരണം വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണ് വിറ്റ വില മനസ്സിലായോ ഇനി രണ്ടാമത്തെ കണക്ക് എന്താണ് വാങ്ങിയ വില ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് ആ വാങ്ങിയ വില എത്രയാണ് ടു ഇനി അത് നഷ്ടത്തിലാണല്ലേ ഇരുപത് ശതമാനം നഷ്ടമാണ് അപ്പോൾ എന്ത് ചെയ്യണം കണ്ടോ കാണുന്നുണ്ടോ ആ ഇരുപത് ശതമാനം നഷ്ടമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇരുപത് പെർസെൻ്റ് എഴുതണം ഇനി എന്ത് ചെയ്യണം സെല്ലിംഗ് പ്രൈസ് കാണണം സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള സ്റ്റെപ്പ് ഏതാണ് two thousand four hundred into hundred divided by hundred loss ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹൺഡ്രഡിൻ്റെ കൂടെ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം എത്ര ട്വൻറ്റി മൈനസ് ചെയ്യണം കണ്ടോ അപ്പോൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് വരിക two hundred and two thousand four hundred in two hundred divided by eighty കണ്ടോ ഇനി എന്ത് ചെയ്യണം ഈ സീറോയും ഈ സീറോയും കട്ട് ചെയ്ത് പോവും ഈ സീറോയും ഈ സീറോയും കട്ട് ചെയ്ത് പോവും ഇനി നമുക്ക് കാണേണ്ടത് two hundred and forty into eight ആണ് അതിലെ ഈ സീറോ നമുക്ക് മാറ്റി നിർത്തിയിട്ട് twenty four into eight twenty four into eight എത്രയാണ് എത്രയാണ് ഫോർ ഇൻറ്റു എയ്റ്റ് മുപ്പത്തി രണ്ട് അതിലെ രണ്ട് ഇവിടെ എഴുതുക മൂന്ന് ഇവിടെ എഴുതുക two into eight sixteen sixteen plus three എത്രയാണ് sixteen plus three nineteen nineteen കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ നമ്മളൊരു സീറോ മാറ്റി നിർത്തിയില്ലേ ആ സീറോ ഇവിടെ എടുത്ത് എഴുതണം എന്താ എന്താ എളുപ്പമല്ലേ ഏ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് thousand nine hundred and twenty റുപ്പീസാണ് അപ്പോൾ നമുക്ക് അറിയാം ഇത് നഷ്ടമാണോ ലാഭമാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ എന്താണ് ടു രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്കാണ് വിറ്റത് ഓ ഭയങ്കര നഷ്ടമായിട്ട് അതായത് ഇത് രണ്ടായിരത്തിൽ രണ്ടായിരത്തിന് മുകളിലുണ്ട് ഇവിടെയാണെങ്കിലോ ആയിരമേ ഉള്ളൂ ആയിരത്തിൻ്റെ ആ ഒരു റേറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ തന്നെ അറിയാം അത് ലോസ് ആണ് എന്നുള്ളത് മനസ്സിലായോ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എത്രയാണ് വാങ്ങിയ വാങ്ങിയ വില എത്രയാണ് എണ്ണായിരം എയ്റ്റ് തൗസൻഡ് ലോസ് എത്രയാണ് ലോസ് ആണല്ലോ അത് എത്ര എത്ര ലോസ് ഉണ്ട് എയ്റ്റ് പെർസെൻറ്റ് ലോസ് ആണ് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് എഴുതേണ്ടത് eight thousand in two hundred divided by hundred minus eight അല്ലേ കണ്ടോ അപ്പോൾ ഇനി അടുത്ത് എന്താണ് eight thousand into hundred divided by nine minus eight എത്രയാണ് നയൻറ്റി ടു അല്ലേ നയൻറ്റി ടു ഇനി എന്ത് ചെയ്യണം ഈ രണ്ട് സീറോയും ഇവിടെ കട്ടായി പോവും പിന്നെ ഉള്ളത് എയ്റ്റ് ഇൻറ്റു നയൻറ്റി ടു ആണ് അതിൽ ഈ സീറോ നമുക്ക് മാറ്റാം എന്നിട്ട് ടു ട്വൻറ്റി നയൻറ്റി ടൂവിനെ എന്ത് ചെയ്യുക ninety two into eight two into eight sixteen ഇനി nine into eight nine into eight seventy two plus one seventy three ഇനി എന്ത് ചെയ്യണം ഇവിടെ നമുക്കൊരു സീറോ ഉണ്ട് ആ സീറോയും കൂടി എടുത്തെഴുതാം അപ്പോൾ is equal to seven thousand three hundred and sixty കണ്ടോ ഇനി അടുത്തത് നോക്കിക്കേ അടുത്തത് എന്താണ് വാങ്ങിയ വില എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി അൻപത് പിന്നെ ഇവിടെ ഉള്ളത് ലോസ് അല്ല പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതി ചെയ്യണം കേട്ടോ ലാഭം ലാഭം എത്രയാണ് തേർട്ടി പെർസെൻറ്റ് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് thousand six hundred and fifty into hundred divided by hundred എന്ത് ചെയ്യുക പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ nine plus thirteen is equal to thousand six hundred and fifty into hundred divided by hundred and thirty thirteen okay ഇനി എന്ത് ചെയ്യണം ഇവിടെ സീറോ സീറോ തമ്മിൽ കട്ടായി പോകുന്നു ഇനി ഈ ടെണ്ണ് ഇവിടെ ബാലൻസ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ one thousand hundred and sixty ഫൈവിനെ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ കൊണ്ട് ഇൻറ്റു ചെയ്യണം അപ്പോൾ hundred and sixty five into hundred and thirteen ചെയ്തേ ഫൈവ് ഇൻറ്റു ത്രീ എത്രയാണ് fifteen five plus one six into three എത്രയാണ് എയ്റ്റീൻ പ്ലസ് ശിഷ്ടം വൺ ഉണ്ട് അപ്പം eighteen plus one nineteen plus one ഉണ്ട് ഇനി വൺ ത്രീ ഇൻറ്റു വൺ എത്രയാണ് ത്രീ പ്ലസ് വൺ ഫോർ ഇനി വണ്ണ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ടെന്നിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത് അതുകൊണ്ട് ടെന്നിൻ്റെ സ്ഥാനത്തായിരിക്കണം നമ്മൾ ആൻസർ എഴുതേണ്ടത് one one into five five one into six six one into one one ഇനി അടുത്ത് ഈ നൂറിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ കൊണ്ട് അപ്പം നൂറിൻ്റെ സ്ഥാനത്താണ് ആൻസർ എഴുതി തുടങ്ങേണ്ടത് one into five five one into six six one ഇനി എന്ത് ചെയ്യണം ഫൈവ് നയൻ പ്ലസ് ഫൈവ് എത്രയാണ് ഫോർട്ടീൻ ഫോറും വണ്ണ് ശിഷ്ടം ഇനി എന്ത് ചെയ്യണം ഈ ഫോറും വണ്ണും കൂട്ടുമ്പോൾ ഫൈവ് ആയില്ലേ ഫൈവും ഫൈവും ten ten plus six sixteen plus one ആയില്ലേ ഇനി സിക്സ് പ്ലസ് വൺ എത്രയാണ് seven seven plus one eight eighteen thousand six hundred and forty five ആണ് നമുക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞോ ഇല്ല കാരണം ഇവിടെ ഭാഗം തെണ്ണും കൂടിയുണ്ട് അല്ലേ നമുക്കറിയാം ഒരു സംഖ്യയെ ടെണ്ണ് കൊണ്ട് ഭാഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റിയിട്ട് കൊടുത്താൽ മതി മാറ്റി നമ്മൾ ദശാംശം ഇട്ട് കൊടുത്താൽ മതി അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ eighteen thousand six hundred and forty five എഴുതുക ഒരു സ്ഥാനം മാറ്റി ഒരു കുത്തിട്ട് കൊടുക്കുക മനസ്സിലായോ ഈ കണക്ക് ചെയ്യാൻ മനസ്സിലായോ